ഇനി അടുത്തൊരു കണക്കിലേക്ക് അടു പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ ഈ ടെൻ ടെന്നിന് നമ്മൾ ടു കൊണ്ട് ഇൻഡു ചെയ്യാൻ പോകുന്നു ടെൻ എന്ന് പറയുന്നത് ഒരു ടു ഡിജിറ്റ് നമ്പറാണ് അല്ലേ അപ്പോൾ ടു ഡിജിറ്റ് നമ്പറാണ് ഇനി നമ്മൾ ഇൻഡു ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ടെന്നിനെ നമുക്ക് ഒന്ന് ഇൻഡു ചെയ്ത് നോക്കാം ടെൻ ഇൻറ്റു ടു എത്രയാണ് ടെൻ ഇൻറ്റു ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുവിനെ പത്ത് തവണ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ten plus two plus two plus two plus two plus two two plus two plus two plus two plus two ടെന്നിനെ ടുവിനെ ടെൻ ടൈംസ് നമ്മൾ കൂട്ടുന്നതിന് സമമാണ് ടെൻ ഇൻറ്റു ടു എന്ന് പറയുന്നത് അപ്പോൾ ടെ ടുവിനെ ടെൻ ടൈംസ് കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് ട്വൻറ്റി എന്ന നമ്പർ കിട്ടും അത് നിങ്ങളത് കൂട്ടി നോക്കണം കേട്ടോ അപ്പോൾ ട്വൻറ്റി എന്ന ഒരു നമ്പറാണ് നമുക്ക് കിട്ടുന്നത് ഈ നമ്പറിനൊരു പ്രത്യേകതയുണ്ട് എന്താണ് ഈ സീറോ ഒന്ന് മാറ്റി നോക്കിക്കേ എത്രയാണ് അവിടെ ഉള്ളത് ടു എന്ന നമ്പറാണ് ആ ടു എന്ന നമ്പർ തന്നെയല്ലേ നമുക്ക് ഇൻഡു ചെയ്യാനുള്ളത് ഇനി ഈ ടു ഒന്ന് മറച്ചു പിടിച്ച് നോക്കിക്കേ അവിടെ എന്താണുള്ളത് സീറോ എന്ന നമ്പറാണുള്ളത് ഈ സീറോ എന്ന് പറയുന്നത് ഇവിടത്തെ ഡിജിറ്റല്ലേ ഈ ഒറ്റയുടെ സ്ഥാനത്തുള്ള നമ്പറല്ലേ അപ്പോൾ ഇത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് മനസ്സിലായോ മക്കളെ ഇതൊരു ടെക്നിക്കാണ് അതായത് ഏത് സംഖ്യയാണോ ഇൻഡു ചെയ്യേണ്ടത് ആ സംഖ്യ എഴുതുക എന്നിട്ട് ടെന്നിൽ എത്ര പൂജ്യമുണ്ടോ അത് എഴുതുക അപ്പോൾ ടെന്നിനെ ഒരു ഫൈവ് കൊണ്ടൊന്ന് ഇൻഡു ചെയ്ത് നോക്കിക്കേ എങ്ങനെ ചെയ്യും ഈ ഫൈവ് നമ്മൾ ഇവിടെ എഴുതുക ഈ സീറോ എടുത്ത് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുക കണ്ടോ അപ്പോൾ അപ്പോൾ ഒരു ഒരു കണക്ക് കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം ടെൻ ഇൻറ്റു ത്രീ ഒന്ന് നോക്കിക്കേ എത്രയാണ് ടെൻ ഇൻറ്റു ത്രീ വന്നു കഴിഞ്ഞാൽ ഈ ത്രീ എഴുതുക എന്നിട്ട് ഈ സീറോ എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക തേർട്ടി അപ്പോൾ മക്കളെ ഒരു കാര്യം കൂടി ഞാനൊന്ന് പറയാതെ നിങ്ങൾ ഉത്തരം പറയണേ ടെൻ ഇൻറ്റു ടെൻ എത്രയാണ് കുഴഞ്ഞോ കുഴയേണ്ട കാര്യമില്ല നേരത്തെ അതേ രീതിയിൽ തന്നെയാണ് ഈ ടെണ്ണ് ഈ ടെണ്ണ് നമ്മൾ എഴുതുക ഏത് സംഖ്യ കൊണ്ടാണോ ഇൻറ്റു ചെയ്യേണ്ടത് ആ ടെണ്ണ് നമ്മൾ എഴുതി ഇനി എന്താണ് ചെയ്യേണ്ടത് ഈ ടെണ്ണിൽ സീറോ എടുത്ത് എഴുതി കൊടുത്താൽ മതി അപ്പോൾ ടെൺ ഇൻറ്റു ടെൺ എത്രയാണ് ഹൺഡ്രഡ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ടെണ്ണിൻ്റെ ടേബിൾ കംപ്ലീറ്റ് ആക്കണം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ടെണ്ണിന് മുകളിലുള്ള സംഖ്യകളെ ഗുണിക്കാനായിട്ട് പോവുകയാണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ഏത് കണക്കാണ് ചെയ്യേണ്ടതെന്ന് നോക്കിക്കാം നൂറ്റി ഒൻപതാമത്തെ പേജിൽ ഹൗ മെനി സീഡ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് നോക്കിക്കേ എന്താണ് പറഞ്ഞിരിക്കുന്നത് the farm club got bitter gourd seeds from the Krishibhavan കൃഷിഭവനിൽ നിന്നും ഫാം ക്ലബിന് എന്താണ് കിട്ടിയിരിക്കുന്നത് കുറച്ച് പാവയ്ക്ക വിത്തുകൾ കിട്ടിയിട്ടുണ്ട് ഈ അടുത്തെന്താണ് Sana and Latha looked at the packet they got സനയും ലതയും കൂടി അവരവർക്ക് കിട്ടിയ പാക്കറ്റുകൾ എടുത്ത് പൊട്ടിച്ചു നോക്കി അപ്പോൾ സനയ്ക്ക് കിട്ടിയ പാക്കറ്റുകൾ എത്രയാണ് പന്ത്രണ്ട് സനയ്ക്ക് കിട്ടിയ പാക്കറ്റുകളിൽ ഉണ്ടായിരുന്ന സീഡ്സിൻ്റെ എണ്ണം എത്രയാണ് നാല് ഇനി സനയ്ക്ക് ആകെ എത്ര കിട്ടി എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത് ആകെ എത്ര കിട്ടിയെന്ന് കാണാൻ എന്ത് ചെയ്യണം പന്ത്രണ്ട് ഗുണിക്കണം നാല് അപ്പം നമുക്ക് അത് എങ്ങനെ ചെയ്യാം രണ്ട് ഡിജിറ്റുള്ള നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ അപ്പോൾ രണ്ട് ഡിജിറ്റ് ഉള്ള നമ്പേഴ്സിനെ ഇൻറ്റു ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ പന്ത്രണ്ട് എത്ര പത്തുകളുണ്ട് ഒരു പത്തുണ്ടല്ലേ ഒരു പത്ത് ഈ പത്തിനെ ഇനി എത്ര ഒറ്റകളുണ്ട് രണ്ട് ഒറ്റകളുണ്ട് അല്ലേ ഈ രണ്ട് നമ്പേഴ്സിനെയും അപ്പോൾ പത്തും രണ്ടും കൂട്ടിയാൽ എത്രയാണ് പന്ത്രണ്ട് അല്ലേ അപ്പോൾ ഈ പത്തിനെ ആദ്യം നമുക്ക് ഇൻറ്റു ചെയ്യാം എത്ര കൊണ്ട് നാല് കൊണ്ട് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഒരു സംഖ്യയെ പത്ത് കൊണ്ട് ഇൻറ്റു ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി ആ സംഖ്യ ആദ്യം എടുത്തെഴുതുക പത്തിലെ സീറോ എടുത്തെഴുതുക അപ്പോൾ പത്തേ ഗുണിക്കണം നാല് എത്രയാണ് നാൽപ്പത് ഇനി എന്ത് ചെയ്യണം രണ്ട് ഗുണിക്കണം നാല് രണ്ട് ഗുണിക്കണം നാല് നമുക്കറിയാം നാല് രണ്ട് എത്രയാണ് എട്ട് ഈ എട്ട് നമ്മൾ എവിടെ എഴുതും ഇവിടെ എഴുതിയാൽ മതിയോ മക്കളെ ഇവിടെ എഴുതിയാലും നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല എട്ട് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റുള്ള നമ്പറാണ് ഒരു ഡിജിറ്റുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒറ്റകൾ അത് ഒറ്റയുടെ സ്ഥാനത്ത് തന്നെ എഴുതണം എന്നിട്ട് ഈ നാൽപ്പതിനെയും എട്ടിനെയും കൂട്ടിയാൽ മതി നാൽപ്പതും എട്ടും എത്രയാണ് നാൽപ്പത്തി എട്ട് അപ്പോൾ സനയ്ക്ക് കിട്ടിയ വിത്തുകളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തി എട്ട് വിത്തുകളാണ് സനയ്ക്ക് ആകെ കിട്ടിയത് നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പും കൂടി ക്രിയാകോളത്തിൽ ചെയ്ത് വേണം പഠിച്ചു പോവാനായിട്ട് അപ്പം ഞാനിപ്പോൾ ഇത് മായ്ക്കാനായിട്ട് പോവുകയാണ് കാരണം എനിക്കിനി ലതയുടെ വിത്തുകൾ ഇവിടെ ഗുണിക്കണ്ടേ അപ്പോൾ എനിക്കിവിടെ സ്ഥലം തികയില്ല അതുകൊണ്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ ഇത് എഴുതണേ ഈ ഒരു സ്റ്റെപ്പ് എഴുതി വയ്ക്കണേ അപ്പോൾ ഇനി നോക്കിക്കേ ലതയ്ക്ക് കിട്ടിയത് എത്ര പാക്കറ്റുകളാണ് ലതയ്ക്ക് കിട്ടിയത് പതിനാറ് പാക്കറ്റുകളാണ് അല്ലേ ഇനി എത്ര വിത്തുകൾ ഉണ്ടായിരുന്നു ഒരു പാക്കറ്റിൽ എത്ര വിത്തുകളായിരുന്നു ഉണ്ടായിരുന്നത് നാല് വീതം വിത്തുകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആകെ വിത്തുകൾ എങ്ങനെ നമ്മൾ കാണും ഈ പതിനാറ് ഇൻറ്റു നാല് ആണ് ഈ ടോട്ടൽ വിത്തുകൾ അപ്പം നമ്മൾ എങ്ങനെ കാണും ആ അത് നമ്മൾ പത്തുകളായും ഒറ്റകളായും സംഖ്യകളെ മാറ്റാം ഈ പതിനാറിൽ എത്ര പത്തുകളുണ്ട് ഒരു പത്ത് ഇനി എത്ര ഒറ്റകളുണ്ട് ആറ് ഒറ്റകൾ അപ്പോൾ ഈ പത്തും ആറും കൂട്ടിയാൽ എത്രയാണ് പതിനാറ് അല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇൻറ്റു ഫോർ ഈ സംഖ്യയും ഫോർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി എന്നിട്ട് അതിനെ കൂട്ടിയാൽ മതി നമുക്ക് ഒറ്റയടിക്ക് ഇത് ഗുണിക്കാനായിട്ട് പറ്റില്ല അല്ലേ അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം ടെൻ ഇൻറ്റു ഫോർ എത്രയാണ് ഫോർ എഴുതുക ഈ സീറോ എടുത്ത് അങ്ങോട്ട് കൊടുക്കുക forty ten into four forty ഇനി എന്ത് ചെയ്യണം ഈ six into four six into four എത്രയാണ് നമുക്കറിയാം അല്ലേ എത്രയാണ് ട്വൻറ്റി ഫോർ ഇനി എന്ത് ചെയ്യണം ഇതിന് രണ്ടിനെയും നമുക്ക് കൂട്ടിയാൽ മതി എത്രയാണ് four plus four zero plus four എത്രയാണ് ഫോർ ഫോർ പ്ലസ് ടു എത്രയാണ് സിക്സ് അപ്പോൾ സനയ്ക്ക് ലതയ്ക്ക് കിട്ടിയത് എത്ര വിത്തുകളാണ് അറുപത്തി നാല് വിത്തുകൾ അപ്പോൾ മക്കളെ സനയ്ക്കാണോ ലതയ്ക്കാണോ കൂടുതൽ വിത്തുകൾ കിട്ടിയത് ആഹാ ലതയ്ക്കാണ് കൂടുതൽ വിത്തുകൾ കിട്ടിയത് അല്ലേ അറുപത്തിനാല് വിത്തുകൾ കിട്ടി എന്നാൽ എന്നാൽ സനയ്ക്ക് എത്രയാണ് കിട്ടിയത് നാൽപ്പത്തെട്ട് വിത്തുകളെ കിട്ടിയിട്ടുള്ളൂ അല്ലേ ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം ഇവിടെ നോക്കിക്കേ ഇവിടെ പേജ് നമ്പർ നൂറ്റി പത്തിൽ രണ്ട് കണക്കുകളുണ്ട് എന്താണ് ഇവിടെ ഈ ഒരു പോർഷനിലായിട്ട് കണ്ടോ ഇവിടെ one packet seeds contain seven seeds ഒരു പാക്കറ്റിൽ ഏഴ് വിത്തുകൾ ഉള്ള how how many seeds are there in fourteen packet fourteen പാക്കറ്റുകളിൽ എത്ര സീഡ്സ് ആണ് ആകെ ഉണ്ടാവുക അപ്പോൾ നമ്മൾ എങ്ങനെ വഴി എഴുതും ഏഴ് സീഡ്സ് ഉണ്ട് എത്ര പാക്കറ്റ് ഉണ്ട് പതിനാല് പാക്കറ്റും ഉണ്ട് അപ്പോൾ number of packet number of packet എത്രയാണ് പതി നാല് നമ്പർ ഓഫ് സീഡ്സ് എത്രയാണ് സെവൻ അല്ലേ അപ്പോൾ ടോട്ടൽ വിത്തുകൾ കാണാൻ എന്ത് ചെയ്യണം ഫോർട്ടീൻ ഇൻറ്റു സെവൻ ഇതെങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ടെൻസും വൺസുമായിട്ട് മാറ്റുക ഫോർട്ടീനിൽ എത്ര ടെൻസ് ഉണ്ട് ഒരു ടെൻസ് എത്ര വൺസ് ഉണ്ട് നാല് വൺസ് ഇനി എന്ത് ചെയ്യണം seven into seven ten into seven four into seven നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ എമൗണ്ടിനെ നമ്മൾ കൂട്ടിയാൽ മതി അപ്പോൾ ten into ten into seven എന്താണ് സെവൻ എഴുതുക സീറോ ഫോർ ഇൻറ്റു സെവൻ എത്രയാണ് four into seven twenty eight ഇനി എന്ത് ചെയ്യണം ഈ സംഖ്യയെ നമ്മൾ കൂട്ടിയാൽ മതി എത്രയാണ് സീറോ പ്ലസ് എയ്റ്റ് എത്രയാണ് എയ്റ്റ് സെവൻ പ്ലസ് ടു എത്രയാണ് നയൻ അല്ലേ അപ്പോൾ എത്ര വിത്തുകളാണ് ആകെ ഉള്ളത് നയൻറ്റി എയ്റ്റ് സീഡ്സ് മനസ്സിലായോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്താണ് the farm club bought six note book at thirteen rupees each farm clubs farm club members എത്ര നോട്ട്ബുക്കാണ് വാങ്ങിച്ചത് സിക്സ് നോട്ട് ബുക്ക്സ് എത്ര രൂപ വെച്ച് പതിമൂന്ന് രൂപ വെച്ച് അപ്പോൾ നമുക്കിവിടെ എന്ത് വഴി എഴുതാം നോട്ട്ബുക്കുകളുടെ എണ്ണം എത്രയാണ് സിക്സ് ഒരു ബുക്കിൻ്റെ വില എത്രയാണ് പതിമൂന്ന് ആകെ നോട്ട്ബുക്കുകളുടെ വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം പതിമൂന്ന് ഇൻറ്റു ആറ് പതിമൂന്ന് ഗുണിക്കണം ആറ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു നമ്പറിനെ ടെൻസായും വൺസായും തിരിക്കാം എത്ര ടെൻസ് ഉണ്ട് ഒരു ടെൻസ് എത്ര വൺസ് ഉണ്ട് ത്രീ വൺസ് അല്ലേ ഇനി ഇതിനെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം സിക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യണം ചെയ്തേ ടെൻ ഇൻറ്റു സിക്സ് എത്രയാണ് സിക്സ് ഇടുക സീറോ സിക്സ്റ്റി അല്ലേ ഇനി ത്രീ ഇൻറ്റു സിക്സ് എത്രയാണ് എയ്റ്റീൻ ഇനി എന്ത് ചെയ്യണം ഇതിനെ പ്ലസ് ചെയ്യണം പ്ലസ് ചെയ്തേ സീറോ പ്ലസ് എയ്റ്റ് എത്രയാണ് എയ്റ്റ് സിക്സ് പ്ലസ് വൺ എത്രയാണ് സെവൻ അപ്പോൾ ആകെ നോട്ട്ബുക്കിൻ്റെ എണ്ണം ആകെ നോട്ട്ബുക്കിൻ്റെ വില എത്രയാണ് സെവൻറ്റി എയ്റ്റ് റുപ്പീസ് ആണല്ലേ സെവൻറ്റി എയ്റ്റ് റുപ്പീസ് ഇതെത്ര എളുപ്പത്തിൽ ചെയ്യാമെന്ന് കണ്ടോ അല്ലേ എളുപ്പത്തിലൊക്കെ ചെയ്യാം പക്ഷെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം ആ നമ്മൾ ടേബിള് നല്ല വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം ടേബിള് നന്നായിട്ട് പഠിക്കണം കേട്ടോ അപ്പോൾ മക്കളെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ ടീച്ചറിന് ലൈക്ക് തരണം പിന്നെ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കൂട്ടുകാരോട് ഷെയർ ചെയ്യണം കൂട്ടുകാരോട് പറയണം ആ ഇതുപോലെ നന്നായിട്ട് പഠിപ്പിച്ചു തരുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് നിങ്ങളും കയറി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയണം പിന്നെന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം അവരുടെ കൂട്ടുകാർക്കും ഒക്കെ അയച്ചു കൊടുക്കാനായിട്ട് പറയണം പറയോ <laughs> പറയണം കേട്ടോ പിന്നെ എന്ത് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ എന്നെ വിളിച്ച് ചോദിച്ചാൽ മതി <laughs> അപ്പോൾ എൻ്റെ നമ്പർ എവിടെ എന്ന് ചോദിക്കില്ലേ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കമൻറ്റ് ചെയ്യണം അപ്പം ഞാൻ ഇട്ട് തരും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും കാര്യമോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ഡിസ്കസ് ചെയ്യണം ഓക്കേ ഓക്കെ മക്കളെ ടാറ്റാ